പൗലൂസിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ അച്ഛൻ വായിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു ഹലോലിയ സമയം വളരെയേറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഉപവാസകാലം അവസാനിക്കുകയും ചെയ്തു അപ്പോൾ യാത്ര ചെയ്യുക അപകടപൂർണമായിരുന്നു അതിനാൽ പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ച് മാന്യരെ നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കരുതുന്നു അവർക്ക് പറഞ്ഞു ഹലോലിയോ പൗലോസിനെ പറയ ഈ യാത്ര ഈ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകണ്ട ഇത് അപകടമുണ്ട് കപ്പലിനും വസ്തുക്കൾക്കും മാത്രമല്ല നമ്മുടെ ജീവന് തന്നെ അപകടമാകുമെന്ന് ഞാൻ കാണുന്നു വെളിപാട് കിട്ടുന്ന ഒരു മനുഷ്യൻ അവർക്ക് പറഞ്ഞ എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെയല്ല കപ്പിത്താനെ കപ്പലുടമേയുമാണ് അവർ അനുസരിച്ചു ശതാധിപൻ പറഞ്ഞേ അവൻ പറഞ്ഞു ഏ പൗലോസ് നീ നീ തടവുള്ളിയാണ് നീ മിണ്ടാണ്ടിരിക്കുക ഇവിടെ കപ്പലറിയാവുന്നവരുണ്ട് കപ്പലിന്റെ ഉടമയുണ്ട് കടലറിയാവുന്നവരുണ്ട് പരിചയ സമ്പത്തുള്ളവർ ബുദ്ധിജീവികളുണ്ട് ഇവിടെ നിനക്കെന്താ നീ കടൽ കണ്ടുപോയിട്ടുള്ളൂ അവൻ പറഞ്ഞു ഞാനും കടല് കണ്ടിട്ടില്ല പക്ഷെ ദൈവത്തെ കണ്ടിട്ടുണ്ട് പ്രസലോ കർത്താവിനോട് പറഞ്ഞ പൗലോസ് അവിടെ ഇരുന്നു അപ്പൊ കപ്പി അപ്പൊ ഉടനെ അടുത്ത് കാണാൻ പറ്റും അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു പൗലോസിലെ പരിശുദ്ധാത്മാവ് വരാൻ പോകുന്നത് മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ട് ഇതുള്ളതാണിത് ഇതുള്ളതാണിത് ഞാൻ എന്റെ ജീവിതത്തൊക്കെ ശരിക്കും എന്റെ കൂട്ടുകളോട് ചോദിച്ചാൽ മതി എല്ലായ്പ്പോഴും ഇഷ്ടം ഇത് മുന്നേ കാണാൻ കാണിച്ചു തരും എന്ത് ചെയ്യണം മുഴുവൻ പറഞ്ഞു തരും ഇത് ഞാൻ വെറുതെ നിങ്ങൾ ഇത്ര ജീവിക്കുന്ന സത്യമാണ് ഈ പരിശുദ്ധാത്മാവ് അതനുഭവിക്കാത്തതാണ് നമ്മുടെ എല്ലാവരും തളർന്നു പോവുക ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോൾ ബോധം കിട്ടും വഴിയിൽ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നോക്കുമ്പോൾ ഇരിക്കുന്ന ഒരാൾക്ക് ഈ ചില പ്രശ്നം ഒറ്റ മിനിറ്റ് കൊണ്ട് ആ പ്രോബ്ലത്തിൽ നിന്ന് അത് ദൈവത്തിന്റെ അടുത്ത് പദ്ധതി എന്താണെന്ന് മനസ്സിലാവും ഒരു പ്രശ്നം വന്നു അടുത്ത് God's what is God's plan behind all the suffering പക്ഷെ കിട്ടുന്നില്ല കാരണം ഈ പൗലോസിനോട് പറയുന്ന പോലത്തെ ദൈവസ്ഥ ആ പൗലോസിനോട് സ്വരം കേൾക്കാൻ പറ്റില്ല ശരിക്കും നമ്മളോടൊക്കെ ഓരോ നിമിഷം പരിശോധന സംസാരിക്കുന്നുണ്ട് പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല നമുക്ക് അനോയിൻറ്റിങ് ഇല്ല ഇത് അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് അതാണ് നമുക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റില്ല പ്രശ്നങ്ങൾ എന്താ തന്നെ അത് നമുക്ക് ചില കേസ് ഇടപെടുമ്പോൾ അറിയാം നമുക്കറിയാം ഇത് എങ്ങോട്ടേക്ക് പോകുന്നു അവർക്കിത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല സർവർത്തി പ്രത്യേക